hello guys welcome welcome welcome back to my channel Rails Creation അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ എല്ലാ എല്ലാ യൂട്യൂബേഴ്സിനുള്ള ഒരു ആപ്പാണ് യൂട്യൂബ് സ്റ്റുഡിയോ അതിൻ്റെ തീം എങ്ങനെ ചേഞ്ച് ചെയ്യാം കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആദ്യമായിട്ട് ആദ്യം നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇപ്പം ഫുൾ വൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് വൈറ്റ് തീം അതെങ്ങനെ ബ്ലാക്കിലേക്ക് തീം ബ്ലാക്ക് തീമിലേക്ക് ചേഞ്ച് ചെയ്യാം എന്നാണ് ന്യൂ അപ്ഡേറ്റ് ആണ് ട്വൻറ്റി ട്വൻറ്റി വേർഷൻ്റെ ന്യൂ അപ്ഡേറ്റ് ആണ് ഫസ്റ്റ് നമ്മൾ ഏറ്റവും മുകളിലുള്ള കോർണറിൽ നമ്മളെ പ്രൊഫൈൽ കാണും നമ്മളെ അക്കൗണ്ടിൻ്റെ അത് ക്ലിക്ക് ചെയ്യാം പിന്നെ ഫസ്റ്റ് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യാം പിന്നെ കുറേ ഓപ്ഷൻസ് കാണും അതിന് ലാസ്റ്റത്തെ appearance dark theme reduce glare and improve night viewing എന്ന ഓപ്ഷൻ ഓണാക്കി വെച്ചാൽ മതി കണ്ടോ ഗായ്സ് അന്നേരം ഇങ്ങനെ ആയിക്കോളും എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആയി ആയിരിക്കും പുതിയൊരു അപ്ഡേറ്റ് ആണ് ട്വൻറ്റി ട്വൻറ്റിത്തെ ഫുൾ വൈ ബ്ലാക്ക് തീമിലേക്കായി അപ്പോൾ എല്ലാവരും മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കണ്ടോ എല്ലാം ഫുൾ കംപ്ലീറ്റ് ആയി എന്നെ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഇതാക്കുക നമ്മൾ വീഡിയോസ് എടുത്ത് വീഡിയോസിലും ബ്ലാക്ക് തീം പ്ലേലിസ്റ്റിലും ബ്ലാക്ക് തീം കമൻസിലെല്ലാത്തിലും ബ്ലാക്ക് തീമായി ഇങ്ങനെയാണ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ ഇങ്ങനെയാണ് ചെയ്യുക അപ്പം താങ്ക് യു അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും അത് കണ്ടു അപ്പം എൻ്റെ ടാർഗറ്റ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് അതെല്ലാവരും ആക്കി തരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഒരു അടിപൊളി വീഡിയോ നാളെ കാണാം സി യു സൂൺ ബൈ